hi all welcome to stay wow ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് മാന്യനായ പുരുഷൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ലൈഫിൽ ചില ആൾക്കാരെ നോക്കി നമ്മൾ ജെൻറ്റിൽമാൻ മാന്യനാണ് നല്ല ആളാണ് എന്നൊക്കെ പറയാറില്ലേ നമ്മൾ എപ്പോഴും മാന്യമായിട്ടിരിക്കുക സമൂഹത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന പൊസിഷനിലെത്തുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ് ചിലപ്പോൾ നമ്മൾ അറിയാത്ത ചില കാര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തിലെ ചില രീതികൾ നമ്മുടെ ചില പെരുമാറ്റങ്ങൾ കാരണം മാന്യതയില്ല അല്ലെങ്കിൽ he is not a gentleman അല്ലെങ്കിൽ ആ അത്ര പറ്റിയ ടൈപ്പ് അല്ല എന്ന് നമ്മൾ ചിലവരെ നോക്കി പറയാറുണ്ട് അപ്പം നമുക്കിങ്ങനെ മാന്യമായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് സമൂഹത്തിൽ നിൽക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ബാധകമാക്കി എടുക്കാവുന്ന കാര്യങ്ങൾ ഈ ടോപ്പിക്കിനുള്ള പോയിന്റ്സ് ആയിട്ടുണ്ടെങ്കിൽ പോലും മെയിൻലി നമ്മൾ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് പോയിന്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ മാന്യനായ പുരുഷന്റെ ലക്ഷണങ്ങളിൽ ഒന്നാമത്തേത് ആത്മവിശ്വാസം തുളുമ്പുന്ന നടപ്പും സംസാര രീതിയുമാണ് നമ്മൾ ഒരാളോട് എങ്ങനെ പെരുമാറുന്നു നമ്മുടെ പെരുമാറ്റമാണ് ഏറ്റവും ആദ്യത്തെ കാര്യം ചില ആൾക്കാരുണ്ട് അല്ലേ സമൂഹത്തിൽ അവരുടെ ചില പെരുമാറ്റങ്ങൾ നമുക്ക് മാന്യത അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഒരു അറപ്പ് അല്ലെങ്കിൽ ഒരു എന്നുള്ളൊരു ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഫേസ്റ്റ് തിങ് അതിൽ വരുന്നത് ആത്മവിശ്വാസം തുളുമ്പുന്ന നടത്തവും സംസാര രീതിയും നമ്മൾ ഒരാളടുത്ത് സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കുന്നു അവരോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കാം കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം ബിഫോർ ദാറ്റ് ഒരു കോൺഫിഡൻസ് ഉണ്ടാകും അധികം ആൾക്കാരുടെ മുന്നിൽ വരാതിരിക്കുകയും ആൾക്കാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ ഒരു ഒരു സൈലൻറ്റ് വേയിൽ എല്ലാവരെയും കണ്ണു വെട്ടിച്ച് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ദേ ആർ ഹൈഡിങ് സംതിങ് അത് സമൂഹത്തിന് മുന്നിലേക്ക് വരാൻ എന്തൊക്കെയോ ഒരു ഒരു പ്രശ്നം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ തന്നെയാണ് പറയണത് ചിലരുടെ സ്വഭാവത്തിൽ വളർന്നു വന്ന സാഹചര്യത്തിൻ്റെ ഭാഗമായിട്ട് ഇൻട്രോവേർട്ട് ക്യാരക്ടർ ഉണ്ടാക്കാം പക്ഷേ ചില ആൾക്കാർക്ക് ഒരു രഹസ്യ സ്വഭാവമാണ് രണ്ട് മുഖം പല മുഖങ്ങൾ അല്ലെങ്കിൽ ഒളിത്താവളം പോലെ ആരടുത്തും ഒന്നും അധികം മിങ്കിൾ ചെയ്യാത്ത വ്യക്തിത്വങ്ങൾ അങ്ങനെയുള്ള ആളുകളുണ്ട് അവർക്ക് എന്തൊക്കെയൊക്കെയോ നിഗൂഢതകളുണ്ട് അവരെ പൊതുവേ നമ്മൾ അത്ര വലിയ മാന്യന്മാർ എന്ന് വിശേഷിപ്പിക്കാറില്ല എന്ന് കരുതി ഭയങ്കര ഓവറായിട്ട് എല്ലാവരുടെ കാര്യത്തിൽ ഇടപെടുന്ന ആളുകളെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് മാന്യന്മാരെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ രണ്ടും ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കണം മാന്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം അതുതന്നെയാണ് ആരോട് എങ്ങനെ പെരുമാറണം ആരോട് എങ്ങനെ സംസാരിക്കണം എന്ത് എപ്പോൾ പറയണം എന്നുള്ളതറിയാം നമ്മുടെ പോയിന്റ്സ് പറയുമ്പോൾ അത് സ്ട്രോങ് ആയിരിക്കും അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പോൾ ആത്മവിശ്വാസം തുളുമ്പുന്ന നടപ്പും സംസാര രീതിയുമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ മാന്യനാണ് റിയലി യെസ് ചില ആൾക്കാരെ നമുക്കറിയാം ഭയങ്കര സ്റ്റേൺ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും ഹീസ് എ മാൻ നമുക്ക് ആദ്യാദ്യം അങ്ങനെയുള്ള ആളുകളോട് ഒരു ഇഷ്ടക്കേട് തോന്നിയിട്ടുണ്ടെങ്കിലും പിന്നീട് നമുക്ക് മനസ്സിലാകും അങ്ങനെയുള്ള ആളുകളാണ് അവർ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെന്നുള്ളത് രണ്ടാമത്തെ കാര്യം വാക്കുകളിലുള്ള വിശ്വാസ്യതയാണ് മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് വില കൽപ്പിക്കും മൊയ്തീൻ വാക്കാണ് ഏറ്റവും വലിയ സത്യമെന്ന് കാഞ്ചനമാലയിനോട് പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ വേർഡ് അല്ലെങ്കിൽ വാക്ക് പറഞ്ഞ വാക്ക് തെറ്റിക്കാത്ത ആൾ എന്ന് പറയാറില്ലേ ചില ആൾക്കാരെ ആ രീതിയിലേക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറണം വാക്കുകളിൽ ഒരു വിശ്വാസ്യത വേണം ആ അവരങ്ങനെ പറഞ്ഞോ ഓക്കെ എന്തായാലും ചെയ്തു തരും നമ്മൾ ചില ആൾക്കാരെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ലേ അവരെ വായിന്ന് വീഴാനാണ് പ്രയാസം വീണ് കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായിട്ടും അവരത് ചെയ്യുമെന്ന് അതേപോലെയുള്ള ഒരു വിശ്വാസ്യത faithfulness to what's what we set അത് നമ്മുടെ ലൈഫിൽ ഉണ്ടാകണം ഇത് മാന്യതയുടെ ലക്ഷണമാണ് പുരുഷന്മാർക്ക് മാത്രമല്ല ഇത് സ്ത്രീകൾക്കും ഒരേപോലെ ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എന്ത് പറയുന്നു അത് തുറന്നു പറയാൻ നിങ്ങൾക്ക് സാധിക്കണം ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് വാക്കുകളിൽ കള്ളമുണ്ടാകരുത് പ്രവൃത്തികളിലും ഇതാണ് മൂന്നാമത്തെ കാര്യം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം നേരവാ നേരപ്പോ നേരെ പോ വളഞ്ഞ വഴി നമുക്ക് വേണ്ട ചില ആൾക്കാരുണ്ട് അല്ലേ ഞാൻ മറ്റുള്ളവരോട് എന്താ പറയുക മറ്റുള്ളവർക്ക് ഉപകാ ഉപദ്രവമുള്ള രീതിയിലല്ലാതെ എന്ത് കാര്യം നടത്തിയെടുക്കും ഏ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാരുണ്ട് നമുക്ക് നേരെയുള്ളത് മതി വേണ്ടാത്ത വളഞ്ഞ വഴിക്കുള്ളതൊന്നും വേണ്ട ഓക്കെ പറഞ്ഞു വരുമ്പോൾ കുറേ ഉദാഹരണങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ട് നമ്മൾ ചില ആൾക്കാരെ സഹായിക്കും അല്ലേ നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെന്ന് തെറ്റിദ്ധരിച്ച് ചില ആൾക്കാരെ സഹായിക്കും അതുപോലെ നിങ്ങൾ നല്ല രീതിയിൽ സഹായിച്ച ആൾക്കാർക്ക് നിങ്ങൾ പണി കൊടുത്തിട്ടുണ്ടോ ഒരു നന്ദിയില്ലാതെ കടപ്പാടില്ലാതെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാന്യൻ നിന്ന് നിങ്ങളെ സമൂഹത്തിൽ വിളിച്ചാൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെല്ലാവരും നീചന്മാരാണ് ഒരു കാര്യം പറഞ്ഞുതരാം എനിക്ക് പരിചയത്തിലുള്ള ഒരാൾ അവരുടെ വീട് ദിവ ഷിഫ്റ്റിംഗ് ഹോം മാറുന്ന സമയത്ത് സ്വന്തം വീട് തന്നെയാണ് അപ്പോൾ ഒരു പുതിയൊരു വീട് എടുത്തപ്പോൾ അവർ ആ വീട്ടിലേക്ക് മാറി അങ്ങനെ നിന്ന സ്ഥലത്തിൽ അവർ ഇപ്പം നിന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം എക്സാമ്പിൾ പറയുമ്പോൾ പറയാം കേട്ടോ ആ സ്ഥലത്തിലേക്ക് തൊട്ട് മുന്നിലെ വീട്ടുകാരടുത്ത് പറഞ്ഞു അവരുടെ വീട് പണിയൊക്കെ നടക്കുകയാണ് നിങ്ങൾ ഇവിടെ ഈ വീട് യൂസ് ചെയ്തോളൂ ബിക്കോസ് ഇത് അടച്ചിടാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറുകയാണ് ഇനിയിപ്പോൾ എന്തായാലും ഇതിപ്പോൾ സെയിലാവുമ്പോൾ കുറച്ച് സമയം എടുക്കും അപ്പോൾ നിങ്ങൾ ഈ പണി നടന്നോട്ടെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ആ സമയം കൊണ്ട് നമുക്ക് വേറെ ആൾക്കാർ വീട്ടിൽ നിന്ന് നോക്കാൻ വേണ്ടി വരുന്നുണ്ടോ നോക്കാം എന്ന് പറഞ്ഞിട്ട് താക്കോൽ കൈമാറി അങ്ങനെ ഒരു കുഞ്ഞു എമൗണ്ട് ജസ്റ്റ് പേരിന് വാടകയും കൊടുത്തു അവസാനം വീട്ടിലെ ആൾക്കാർ നോക്കാൻ വേണ്ടി വരുന്നു ഈ പഴയ വീട്ടിലേക്ക് ഇപ്പം തൊട്ട മുന്നിൽ ആൾക്കാർ താമസ താമസം തുടങ്ങിയല്ലോ അവിടേക്ക് ആൾക്കാർ ഈ വീട് വാങ്ങിക്കാൻ വേണ്ടി വരുമ്പം ഈ വീട്ടുകാരെന്ത് ചെയ്തു അവർക്ക് സുഖമാണ് ഈ കുഞ്ഞി വാടക കൊടുത്തിട്ട് അവരെ വീടിൻ്റെ പണി നടക്കുക ഇതും കണ്ടിന്യൂ ചെയ്യാന്നുള്ള രീതിയിൽ അവർ ഈ വരുന്ന കച്ചവടമൊക്കെ മുടക്കി കളഞ്ഞു കുറച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കൂടുതൽ സ്ഥലമല്ലേ കിട്ടുന്നത് അപ്പം അങ്ങനെയുള്ള ചില ആളുകളുണ്ട് വാക്കുകളിൽ വിശ്വാസ്യത കാപ്പഠ്യം കാണിക്കുന്ന ആൾക്കാർ അതുപോലെ പണ്ടൊരു അതിരിൻ്റെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എല്ലാവർക്കും വീടുള്ളവർക്കൊക്കെ അറിയാം സ്ഥലങ്ങൾ സ്ഥലത്തിന് പരിമിതിയുണ്ട് ഒരു വീട്ടുകാർക്ക് ഇത്ര നമ്മുടെ ആധാരം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര സ്ഥലം എന്നുള്ളത് അറിയാം അപ്പോൾ ഞാൻ വായിച്ചൊരു കഥയാണ് അങ്ങനെ തൊട്ട പുറകിലുള്ള പ്രാകൃതനായ മനുഷ്യൻ മുൻപിലുള്ള വീട്ടുകാർ മതിൽ കെട്ടുമ്പോൾ വന്ന് പറയാണ് ഇല്ല എൻ്റെ അമ്മ പണ്ട് കുഴിച്ചിട്ട ചെമ്പരത്തി ചെടിയുടെ അതിര് ഇവിടെയായിരുന്നു ആ അളവ് നോക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല ഇല്ല ഈ ചെമ്പരത്തിയാണ് അടയാളം എന്ന് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഇതുപോലെയാണ് നമ്മൾ ചില സാധനങ്ങൾ നമ്മൾ വാക്കുകളുടെ പേരിൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മൾ ചിലത് സ്ഥാപിച്ചെടുക്കാൻ നോക്കുന്നത് അപ്പോൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരായി ജീവിക്കാൻ നമ്മളൊക്കെ എല്ലാവർക്കും തയ്യാറാക്കാം നമുക്കുള്ളത് മതി ഇല്ലാത്തതൊന്നും നമുക്ക് വേണ്ട ചില ആളുകളെ കണ്ടിട്ടുണ്ട് ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട് അവർ വീണ് കിട്ടിയ പത്ത് രൂപ പോലും എടുക്കില്ല ഇനി അഥവാ എടുക്കുകയാണെങ്കിൽ അത് ധർമ്മം കൊടുക്കാനേ യൂസ് ചെയ്യുള്ളൂ കാരണം ഞാനിത് അധ്വാനിച്ചിട്ടില്ല എൻ്റെ വിയർപ്പില്ല ഇത് എനിക്ക് അവകാശപ്പെട്ടതല്ല ഇത് ആരും ഇല്ലാത്തവന് സഹായമാകുമെങ്കിൽ അങ്ങനെ പോകട്ടെ എന്ന് കരുതി കൊടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ ആദ്യമൊക്കെ വളരെ അത്ഭുതത്തോടെയാണ് വീക്ഷിച്ചതെങ്കിലും പിന്നീട് അവരുടെ ലൈഫിൽ ചെയ്യുന്നത് അതൊരു നന്മയുടെ പാഠമാണെന്ന് എനിക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കുക ആ സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്സിലാണ് റെസ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത് respect others as yourself എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ബഹുമാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു അതിനനുസരിച്ച് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ ചില ആൾക്കാരുണ്ട് അധികാരത്തിലുള്ള ആൾക്കാരെ റെസ്പെക്റ്റ് ചെയ്യും ഒരു പൊസിഷനിലുള്ള ആൾക്കാരെ റെസ്പെക്റ്റ് ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വിലയില്ല അല്ലാത്ത ആളുകളെ ഒന്നും റെസ്പെക്റ്റ് ചെയ്യില്ല റെസ്പെക്റ്റ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൊസിഷൻ ഉള്ളവരെ അല്ല എല്ലാവരും ഏതൊരു തൊഴിൽ ചെയ്യുന്ന ആളും ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാനും നമ്മുടെ സഹജീവികളോടുള്ള കരുണ അല്ലെങ്കിൽ സഹജീവികളോടുള്ള കൺസിഡറേഷൻ ഉള്ള ആൾക്കാരായിരിക്കും മാന്യമായിട്ടുള്ള വ്യക്തികൾ അപ്പം നിങ്ങൾക്കതുണ്ടോയെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളടുത്ത് സംസാരിക്കാൻ എത്തുന്നത് ഒരു കൊച്ചു കുട്ടിയാണെങ്കിലും you should treat like that കഴിഞ്ഞ ദിവസം കമൽഹാസൻ്റെ ഒരു വീഡിയോ കണ്ടു താരാരാധനയുടെ ഒരു രൂപം എന്ന് പറയാം ഉലക നായകൻ ഇങ്ങനെ തമിഴ്നാട്ടിലെ സ്ട്രീറ്റിലൂടെ ഒരു ഓപ്പൺ വാനിൽ യാത്ര ചെയ്യാണ് ആ യാത്രയുടെ ഇടയിൽ കുറേ ആളുകൾ ആരാധനപൂർവ്വം അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും വാക്ക് കേൾക്കാനും വന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ സ്ത്രീ ഓർ പുരുഷൻ തൻ്റെ കുട്ടീനെ കമലഹാസൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അദ്ദേഹം അതിനെ ചേർത്ത് പിടിച്ചു ഉമ്മയൊക്കെ വെച്ചു പിന്നെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ കുട്ടി വിട്ടു പോകുന്നേയില്ല അങ്ങനെ തന്നെ പിടിച്ചു നിൽക്കുകയാണ് ഒരു കുട്ടി എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ സാധാരണക്കാർ ചുറ്റും നിൽക്കുന്നു എന്നുള്ള നിലയിലോ ഒരു ഒരു തരത്തിലുള്ള വേർതിരിവും അദ്ദേഹം വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഒരു പക്ഷേ സെലിബ്രിറ്റീസ് പബ്ലിക്കിൽ അങ്ങനെ ആയിരിക്കും എനിക്ക് ഞാൻ കേട്ടതിൽ വെച്ച് അദ്ദേഹം പബ്ലിക്കിൽ മാത്രമല്ല പ്രൈവറ്റ് പ്ലേസിലും അതുപോലെ ബാക്കിയുള്ളവരോട് കരുണയുള്ളവരാണെന്ന് അപ്പം respect of your position irrespective of your job irrespective of your status irrespective of your richness എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെയൊക്കെ മുകളിലായിട്ട് നമുക്ക് മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റണം ഈ consideration it should come from heart or it should come within എന്നുള്ളതാണ് ഒരാൾ പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ പേരിന് വേണ്ടിയിട്ടല്ല നമുക്ക് we should treat everyone equal ഒരു പൈസക്കാരനോട് ഒരു രീതിയിലും പാവപ്പെട്ടവനോട് വേറൊരു രീതിയിലും എന്നുള്ളത് മാറ്റിവെച്ച് എല്ലാവരെയും ഒരുപോലെ നോക്കാൻ വേണ്ടി നമുക്ക് പറ്റണം അടുത്തത് തീരുമാനങ്ങൾ എടുക്കാനും അതിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവാണ് മാന്യമായിട്ടുള്ള വ്യക്തികൾ മാന്യനായിട്ടുള്ള വ്യക്തികൾ എടുത്തു ചാട്ടി ഒരു തീരുമാനം എടുക്കില്ല നമ്മൾ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ ഞാൻ ഈ വീടിൻ്റെ ഗൃഹനാഥനായതുകൊണ്ട് ഞാൻ എടുക്കുന്ന തീരുമാനം എല്ലാവരും അംഗീകരിച്ചേ പറ്റൂ എന്ത് കൈൻഡ് ഓഫ് അതോറിറ്റിയാണ് അവിടെ ഉള്ളത് സ്നേഹം കൊണ്ടാണ് ഓരോ അധികാര സ്ഥാനങ്ങളും നിയമിക്കപ്പെടേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഈ അധികാരം പവർ കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ലൈഫിൽ നിലനിൽക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ സോ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റുള്ളവരെ കൺസിഡർ ചെയ്തുകൊണ്ട് എടുത്തോ പിടിച്ചോ എന്നൊന്നും എടുക്കാണ്ട് നന്നായിട്ട് ചിന്തിച്ച് ഏത് പ്രതിസന്ധിയാണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും ഒരു മല നേരെ വന്നാലും കടലിളകി വന്നാലും ആ തീരുമാനം വൈസ്ലി ഒരു തീരുമാനം എടുക്കാനും അതിൽ തന്നെ ഉറച്ചു നിൽക്കാനും ഇനി അഥവാ തെറ്റിപ്പോവുകയാണെങ്കിൽ ക്ഷമ പറഞ്ഞ് ശരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ അത് ഉൾക്കൊണ്ട് ക്ഷമ പറഞ്ഞ് തിരുത്താനും കഴിയുന്നവനാണ് മാന്യനായിട്ടുള്ള പുരുഷൻ അഥവാ മാന്യനായിട്ടുള്ള വ്യക്തി സ്ത്രീകൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞു പോയി അല്ലെങ്കിൽ ഞാൻ ചെയ്തു ഞാൻ പറഞ്ഞതുകൊണ്ട് അങ്ങനെ തന്നെ എന്ന് വിചാരിക്കാതെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ പറയാനും പറ്റണം പണ്ട് നമ്മളൊരു കഥ സ്കൂളിൽ കേട്ടിട്ടില്ലേ ഒരു കുട്ടി സ്കൂളിൽ പോയി പരീക്ഷയായിരുന്നു അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈമയെ കേരളത്തിൻ്റെ തലസ്ഥാനം കണ്ണൂരാക്കണേ കേരളത്തിൻ്റെ തലസ്ഥാനം കണ്ണൂരാക്കണേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ട് വന്ന അമ്മ ചോദിക്കുക എന്താ പറയണേ കേരളത്തിൻ്റെ തലസ്ഥാനം കണ്ണൂരാക്കണേന്നോ ആമ എന്ന് പരീക്ഷയ്ക്ക് ഞാൻ കണ്ണൂർ എന്നാണ് എഴുതിയത് അപ്പം ഇതേപോലെയാണ് തിരുവനന്തപുരം ആണ് എന്നുള്ളത് അറിയാലേ അത് മാറ്റാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പോൾ എന്നിട്ടും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഞാൻ പറഞ്ഞത് തന്നെ ശരിയാകണേ ഞാൻ ചെയ്തത് തന്നെ ശരിയാകണമേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം പരീക്ഷാ പേപ്പറിൽ തെറ്റ് വരുമ്പോൾ പിന്നെയും ഞാൻ കണ്ണൂരെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാതെ അല്ല കേരളത്തിൻ്റെ തലസ്ഥാനം ഏത് ജില്ലയാണെന്നോ അത് ഞാൻ അംഗീകരിക്കുന്നു എനിക്ക് തെറ്റുപറ്റിയതാണെന്ന് പറഞ്ഞാൽ അവിടെ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു മാനസിക സ്ഥിതിയിലേക്ക് നമ്മുടെ ലൈഫ് മാറി വരണം ഇനി അടുത്തത് എന്ത് ധരിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം എങ്ങനെ ധരിക്കുന്നു എന്നുള്ളതാണ് ഡ്രസ്സിങ്ങിൽ നമ്മൾ എക്സിക്യൂട്ടീവ് സ്റ്റൈൽ കാഷ്വൽസ് പിന്നെ എന്താ പറയുക ടോം ബോയ് സ്റ്റൈൽ എന്നൊക്കെ പറയാറുണ്ട് അതിലും പല പല സ്റ്റൈൽസ് ഉണ്ട് ഏകദേശം മെയിൻ കാറ്റഗറീസ് പറയാണ് കാഷ്വൽ ഡ്രസ്സ് സാധാരണ ഒരു ബനിയനിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് ട്രഡീഷണൽ മുണ്ട് മാത്രം വേഷം ധരിക്കുന്ന ആൾക്കാരുണ്ട് എപ്പോഴും ഇൻസൈഡൊക്കെ ചെയ്ത് ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ നടക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ട്രൗസറൊക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യമാണ് പക്ഷേ എന്ത് ധരിച്ചാലും അത് എങ്ങനെ ധരിക്കുന്നു എന്നുള്ളതാണ് വ്യത്യാസമുള്ളത് മുണ്ട് നമ്മളെപ്പോഴും ഭംഗിയുള്ള സൗന്ദര്യം തുളുമ്പുന്ന ആണത്തം നിറഞ്ഞ ഒരു പ്രൗഡി വിളിച്ചോതുന്ന വസ്ത്രം എന്നാണ് പറയുക ഏതൊരു വസ്ത്രം ധരിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട് അല്ലേ അത് നമുക്ക് മാന്യമായിട്ടും ധരിക്കാം മാന്യമല്ലാതെയും ധരിക്കാം മുണ്ടൊക്കെ ഉടുത്ത് മുട്ടിന് മുകളിൽ മടക്കി കുത്തുന്നത് എപ്പോഴും സ്റ്റൈലാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ല അത് കാണുമ്പോൾ നമുക്ക് ഇറിറ്റേഷനാണ് ഉണ്ടാവുക അതേപോലെ ജീൻ അല്ലെങ്കിൽ പാൻറ്റ് അത് ലോ വേസ്റ്റ് ഇട്ട് നടക്കുമ്പോൾ ഭംഗിയാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ വൃത്തികേട് എന്താണെന്ന് ശരിക്കും നോക്കുന്നത് ജസ്റ്റ് സ്റ്റൈൽ ഫാഷൻ എന്ന് പറയുന്നവർക്ക് അത് ഭയങ്കര സംഭവമായിരിക്കും പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ എല്ലാ സ്റ്റൈലിനും അതിൻ്റേതായിട്ടുള്ള വൃത്തികേട് തോന്നാറുണ്ട് സാരി എടുക്കാം സാരി നമുക്ക് ഉടുക്കുന്നത് സാരിയാണ് ഏറ്റവും മനോഹരമായി ഉടുക്കാൻ പറ്റുന്ന വസ്ത്രവും ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ഉടുക്കാൻ പറ്റും ഏറ്റവും മാന്യതയില്ലാണ്ട് സെക്സിയസ്റ്റ് ആയിട്ട് ഉടുക്കാൻ പറ്റുന്ന വസ്ത്രമാണ് സ്ത്രീകളെ സംബന്ധിച്ച സാരി അപ്പോൾ എന്തിനും എങ്ങനെ ധരിക്കുന്നു എന്നുള്ളതാണ് വ്യത്യാസം റെഫ്ലേഷ്യ അല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം പക്ഷേ അതിൻ്റെ സ്മെല്ല് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് പോലും ആരും പോകില്ല എന്ന് പറയാം അപ്പോൾ ഭംഗീനെ കൊണ്ടല്ല നമ്മൾ എങ്ങനെ ധരിക്കുന്നു എന്നുള്ളതാണ് ഒരു പത്ത് ദിവസം ഒരേ ഷർട്ട് ഇട്ട് നടന്നാലോ പത്ത് പോട്ടെ അത് കുറച്ച് അധികമായില്ലേ രണ്ട് മൂന്ന് ദിവസം അലക്കാത്ത തുണി ഇട്ട് നടന്നാലോ അല്ലെങ്കിൽ ഇടവിട്ട് ഇടവിട്ട് ഇതന്നെ ഇട്ട് നടന്നാലോ വിയർപ്പ് നട നാറുന്ന വസ്ത്രം ഇട്ട് നടന്നാലോ അതൊക്കെ നമ്മുടെ മാന്യതേനെ നമ്മുടെ ഐഡൻറ്റിറ്റീനെ നമ്മുടെ ആ ഒരു എലഗൻസിനെയൊക്കെ ബാധിക്കുന്നുണ്ട് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക അതും വൃത്തിയായിട്ട് ധരിക്കുക ഏത് വസ്ത്രം ധരിച്ചാലും മറ്റൊരാൾ അയ്യേ അല്ലെങ്കിൽ മറ്റൊരാൾ നോക്കാതിരിക്കുന്നത് മറ്റൊരാളൊന്നും ഒന്നും മടിച്ചിട്ട് നോക്കുന്ന അങ്ങനത്തെ വസ്ത്രങ്ങളല്ലാതെ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് പൊതു സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ അടുത്തൊരു കാര്യം സ്ത്രീകളോടുള്ള പെരുമാറ്റമാണ് അത് പുരുഷന്മാരെ സംബന്ധിച്ചാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏത് പുരുഷനും സ്ത്രീകളോടുള്ള പെരുമാറ്റം വെച്ച് അളക്കാൻ പറ്റും അയാൾ മാന്യനാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുന്നു സ്പെഷ്യലി സ്ത്രീകളോട് നമുക്ക് എല്ലാവർക്കും ഒരു സോഷ്യൽ സർക്കിൾ ഉണ്ട് അല്ലേ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ഇന്നർ സർക്കിളുണ്ട് ഞാൻ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണ് ഇത് എല്ലാവർക്കും മിക്കവാറും ആളുകൾക്ക് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പൊതു സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലിൽ എന്തൊക്കെ സംസാരിക്കണം എന്നതിനെക്കുറിച്ച് എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവും അല്ലേ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു കുട്ടി എന്നുള്ള നിലയിൽ എൻ്റെ ഉള്ളിൽ എൻ്റെതായ ധാരണ ഉണ്ടാവും എന്തൊക്കെയാണ് യൂട്യൂബ് ചാനലിലൂടെ പറയാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ് പബ്ലിക് പ്ലേസിൽ പറയാൻ പാടില്ലാത്തതെന്നുണ്ടാവും അതേപോലെ പിന്നെ കുറച്ചുകൂടി ഇന്നർ സർക്കിളിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ നെയ്ബർഹുഡിൽ എൻ്റെ ചുറ്റുപാടുകളിൽ ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ അവിടെയുള്ള ആളുകളായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ അയൽപക്കത്ത് അവരോട് എന്തൊക്കെ പറയണം അവരോട് എന്തൊക്കെ പറയാൻ പാടില്ല എന്നുള്ളത് എനിക്കൊരു ധാരണ ഉണ്ടാവും അതേപോലെ കുറച്ചുകൂടി ഉള്ളോട്ട് വരികയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഫ്രണ്ട്സിൽ എൻ്റെ കൊലീഗ്സിൻ്റെ അടുത്ത് എൻ്റെ അകന്ന ബന്ധുക്കളോട് അവരോടൊക്കെ എന്തൊക്കെ പറയണം എന്തൊക്കെ പറയാൻ പാടില്ല എന്നുള്ള ധാരണ ഉണ്ടാക്കും അതിങ്ങനെ ക്ലോസ് ഇന്നർ സർക്കിളിലേക്ക് വന്നുകൊണ്ടിരിക്കും എൻ്റെ കുടുംബം എൻ്റെ അച്ഛൻ അമ്മ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എൻ്റെ കഞ്ചു അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് കഞ്ചു ഇസ് മൈ ബെസ്റ്റി അവളുടെ അടുത്തൊക്കെ പറയുമ്പോൾ ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ ആരോടൊക്കെ എന്തൊക്കെ പറയാൻ പറയാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു ഒരു ഇന്നർ സർക്കിളിലേക്ക് നമ്മൾ വരും അതുപോലുള്ളൊരു ധാരണ ഉണ്ടാകണം ഞാൻ എൻ്റെ അച്ഛനോട് പെരുമാറുന്നത് പോലെ ആയിരിക്കില്ല എൻ്റെ ഒരു സുഹൃത്തിനോട് പെരുമാറുന്നുണ്ടാകാം എൻ്റെ എൻ്റെ സുഹൃത്തിനോട് ഞാൻ പെരുമാറുന്നത് പോലെ ആയിരിക്കില്ല ഞാൻ ഒരു ദിവസം കണ്ട് പരിചയമുള്ള ഒരു ബസ്സിലുള്ള യാത്രക്കാരൻ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പെരുമാറുക അതുപോലെ ആയിരിക്കില്ല ഞാൻ അധികാരത്തിലിരിക്കുന്ന ഒരാളുടെ അടുത്ത് പെരുമാറുക അപ്പം നമ്മുടെ പെരുമാറ്റം ഇതേപോലെ തന്നെ ജെൻസിനെ സംബന്ധിച്ചും സ്ത്രീകളോടുള്ള പെരുമാറ്റം എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് അവരെ തൂക്കി നോക്കാം ഈ വായി നോക്കുന്നത് കൊണ്ട് എല്ലാവരും മോശക്കാരാണെന്ന് പറയുന്നില്ല അതൊക്കെ ഒരു കൂട്ടത്തിലുള്ളപ്പം രസം എന്നുള്ളതിലുപരി ഒരാൾക്ക് അതൊരു വൃത്തികെട്ട രീതിയിലേക്ക് മാറുമ്പോൾ ഒരാൾക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറുമ്പോഴാണ് അതൊക്കെ പ്രശ്നമാകുന്നത് മാന്യമായിട്ട് നമുക്ക് ആളുകളെ ഒബ്സർവ് ചെയ്യാൻ പറ്റും മാന്യമായിട്ട് ആളുകളെ നോക്കാൻ പറ്റും ആ ഒരു ലിമിറ്റേഷൻ വിട്ട് നോക്കാനും പറ്റും അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആളുകളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾ ആളുകളെ എങ്ങനെയാണ് നോക്കുന്നത് സ്ത്രീകളോട് പ്രത്യേകിച്ച് എങ്ങനെയാണ് പെരുമാറുന്നത് നോക്കാം നിശ്ചിത അകലം പാലിക്കുക ചില ആൾക്കാരുണ്ട് അല്ലേ ഈ തൊട്ട് പിടിച്ച് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ അത് ചിലപ്പം മകൾ മക്കളെ പ്രായമുള്ള ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ അമ്മമാരോടുള്ള വാത്സല്യം കൊണ്ടായിരിക്കും നിങ്ങളുടെ സ്വന്തമല്ലാത്ത സ്ത്രീകളോട് അല്ലെങ്കിൽ പുരുഷന്മാരോട് ഒരു ഡിസ്റ്റൻസ് ഇട്ട് പെരുമാറുന്നതാണ് എപ്പോഴും നല്ലത് അതേപോലെ എന്ന് കരുതി എത്രയോ എനിക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ I I believe in shake hand shake hand കൊടുക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്ത് we are passing confidence confidence ആണ് കളയുന്നത് പകരുന്നത് ചില ആൾക്കാർ സ്ത്രീകൾ ആയതുകൊണ്ട് കൈതരാത്ത ആൾക്കാരുണ്ടാവും ചില ആൾക്കാരെ കണ്ടാൽ തന്നെ നമുക്കറിയാം അവർ ഓവർ മാന്യത സമൂഹത്തിൽ കാണിക്കുന്ന ആൾക്കാരാണ് അവരിൽ എത്രത്തോളം ഉള്ളിൻ്റെ ഉള്ളിൽ മാന്യന്മാരാണെന്ന് അറിയില്ല അപ്പോൾ ചില ആൾക്കാർക്ക് നമ്മൾ കൈ കൊടുക്കില്ല ഞാൻ വേഗം നമസ്കാരം പറയും എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ആ ഹായ് നമസ്കാരം ഇത് അദ്ദേഹം മോശമായതുകൊണ്ടല്ല നമ്മൾ കൈ നീട്ടി അഥവാ നമ്മുടെ കൈ തട്ടിയാൽ അദ്ദേഹം മാന്യനാണെന്ന് സമൂഹത്തിൽ കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു ചേഷ്ട കാരണം ഞാൻ എന്താകും അവിടെ എനിക്ക് മോശമല്ലേ അതുകൊണ്ട് ഞാൻ കൈ കൊടുക്കത്തില്ല ഇത് ചിലപ്പം കമൻസ് ഉണ്ടാകുന്നത് അനുഭവം ഉണ്ടോയെന്നൊക്കെ ചോദിക്കും ഒന്ന് രണ്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ അനുഭവത്തിൽ നിന്ന് പഠിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ചില ആൾക്കാർക്ക് കൈ കൊടുക്കുമ്പോൾ സൂക്ഷിക്കുന്നത് അപ്പോൾ അതേപോലെയുള്ള പെരുമാറ്റം ആളുകൾ കാണിക്കാനല്ല നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാരുടെ അടുത്ത് പെരുമാറാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് നമ്മുടെ കുടുംബമൊന്നും അല്ലാത്ത കുടുംബം എന്ന് പറഞ്ഞാൽ അകന്ന ബന്ധമല്ല പറയുന്നത് അച്ഛൻ അമ്മ മക്കൾ സഹോദരങ്ങൾ അങ്ങനത്തെ ബന്ധമില്ലാത്തവരുടെ അടുത്ത് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് പെരുമാറുന്നതാണ് എപ്പോഴും നല്ലത് അതിന് കഴിഞ്ഞാൽ കണ്ണിൽ നോക്കി സംസാരിക്കാം മറ്റേ സിനിമയിൽ ചാക്കോച്ചൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ മലയാളിയാണല്ലേ അത് എങ്ങനെ മനസ്സിലായി നോട്ടം കണ്ടപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞതുപോലെ സ്ത്രീകൾക്കുണ്ട് പുരുഷന്മാർക്ക് മാത്രമല്ല അപ്പം നമ്മൾ ചില ലുക്സ് അല്ലെങ്കിൽ നമ്മുടെ ലുക്കിംഗ് സ്റ്റൈൽ കണ്ടിട്ട് ബാക്കിയുള്ളവർ തെറ്റിദ്ധരിക്കാനിടയാവും നമ്മൾ ചിലപ്പോൾ നല്ല മാന്യമായിട്ടുള്ള വ്യക്തികളായിരിക്കും നമ്മൾ നോക്കുന്ന സ്ഥാനം അസ്ഥാനത്തേക്കായി പോവുകയാണെങ്കിൽ നമ്മുടെ മാന്യത അവിടെ വെച്ച് അവസാനിക്കുക അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി ഫൈനലി എനിക്ക് പറയാനുള്ളത് കുടുംബം നോക്കുക എന്നുള്ളതാണ് ഒരു മാന്യനായ വ്യക്തിയുടെ ലക്ഷണമാണ് കുടുംബം നോക്കുക എന്ത് ജോലി ചെയ്തിട്ടാണെങ്കിലും കുടുംബം പുലർത്താൻ വേണ്ടി പറ്റണം ഞാൻ പഠിച്ച ജോലിയല്ല അല്ലെങ്കിൽ എനിക്ക് അതിന് മാത്രം റെസ്പെക്റ്റ് കിട്ടുന്നില്ല അതവിടെ നോക്കൂല because the love towards family is greater than anything else കുടുംബത്തിനോടുള്ള സ്നേഹം നമ്മൾ കഷ്ടപ്പെട്ടതുപോലെ നമ്മുടെ ഫാമിലി കഷ്ടപ്പെടരുത് ഞാൻ ബുദ്ധിമുട്ടുന്നത് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും എൻ്റെ വീട്ടുകാർ നല്ലതുപോലെ ജീവിക്കണം ഈ ഒരു ചിന്തയുള്ളവനായിരിക്കും മാന്യനായ പുരുഷൻ നാട്ടുകാരെ നന്നാക്കുന്നത് കൊണ്ട് നാട്ടുകാരെ നന്നാക്കിയത് കൊണ്ട് യാതൊരു കാര്യം പ്രയോജനം നമുക്ക് കിട്ടാനില്ല ആൾക്കാർ they'll be same as they are പക്ഷേ നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അവരെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റണം തൻ്റെ പെണ്ണിനെ തൻ്റെ അച്ഛനെ തൻ്റെ അമ്മേനെ തൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ നോക്കാൻ കഴിയുന്നവരായിരിക്കണം ഒരാൾ അവരൊക്കെ അധ്വാനിച്ചോട്ടെ നമ്മൾ മാത്രം വലിക്കുക എന്നുള്ളതല്ല യു ഷുഡ് കൺസിഡർ ദം അല്ലാതെ എൻ്റെ കാര്യം ഞാൻ മതി എന്ന് കരുതി പോകുന്ന ആൾക്കാർ ഒരിക്കലും അവർക്ക് അങ്ങനെ പറ്റില്ല പ്രത്യേകിച്ച് ചില പൊതു പ്രവർത്തകർ രാഷ്ട്രീയക്കാർ ചില സെലിബ്രിറ്റീസ് സമൂഹത്തിലൊക്കെ നല്ല പേരും പ്രശസ്തിയായിരിക്കും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ വന്ന് നോക്കുന്ന സമയത്ത് they are not like that ചില ബിസിനസ്സുകാർ പേഴ്സണലി പരിചയമുള്ളത് കൊണ്ടാണ് ചില വ്യക്തികളെ ഇങ്ങനെ പറയുന്നതെന്ന് തന്നെ കരുതിക്കോളൂ അപ്പം നമ്മൾ പുറമേ കാണുമ്പോൾ അവർ ഭയങ്കര ഡീസൻ്റ് ആയിരിക്കും അയ്യോ ഇതുപോലത്തെ ഒരു ഭർത്താവിനെ കിട്ടിയിരുന്നെങ്കിൽ ഇതുപോലത്തെ ഒരു ആങ്ങളേനെ കിട്ടിയിരുന്നെങ്കിൽ ഇതുപോലത്തെ ഒരു ആളെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ ദ നോട്ട് ദ സെയിം ഉള്ളിൽ വന്ന് നോക്കിയാൽ ചില ആളുകളുടെ സ്വഭാവം അറിയാം ഇപ്പം നമ്മുടെ സമൂഹത്തിൽ മാന്യനായിട്ട് നിൽക്കണം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടണം സ്നേഹിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ നമ്മൾ ആ ഒരു പേരും ആ ഒരു കാര്യങ്ങൾ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാവരോടും മാന്യമായിട്ട് പെരുമാറുക ഈ എക്സ്ട്രാ ദേഷ്യം പിടിക്കുക ചൂടാകുക നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരോടാണെങ്കിലും സുഹൃത്തുക്കളോടാണെങ്കിലും പരിചയമില്ലാത്ത വെറുതെ നമ്മൾ റേസ് ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ മാന്യതയാണ് നമ്മൾ കളയുന്നത് അത് പേടിച്ച് നമ്മൾ ചില ആൾക്കാർ പറയില്ലേ അവർ ഏത് സമയത്ത് എന്താ എന്നറിയില്ല അങ്ങനെയൊന്നും വേണ്ട നമ്മളൊന്ന് നിങ്ങൾ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ എക്സ്ട്രാ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് സൈലൻ്റ് ആക്കി നോക്കിയേ അത് നമ്മുടെ ചുറ്റുപാടിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നോക്കിയേ എല്ലാത്തിലും കയറി അഭിപ്രായം പറയുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ആവശ്യത്തിന് മാത്രം സംസാരിക്കുക ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയാം നിങ്ങളുടെ എല്ലാത്തിലും കൂടുതൽ സമയം സ്വന്തം സംസാരിക്കുക നമ്മൾ സ്വയം തന്നെയാണ് സംസാരിക്കുന്നത് സ്വയം കൂടുതലായിട്ട് സംസാരിക്കുക അങ്ങനെ നോക്കിയേ ഇനി അഥവാ നിങ്ങൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മെല്ലെ മെല്ലെ പതുക്കെ പതുക്കെ നിങ്ങളുടെ ചുറ്റുപാടിലുള്ള ആൾക്കാരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നോക്കി എന്തിനെക്കുറിച്ച് സംസാരിക്കണം എന്നറിയില്ല അങ്ങനെയാണെങ്കിൽ സുഖമാണോ ചായ കുടിച്ചോ വീട്ടിലെല്ലാവരും എന്തു പറയുന്നു ഇന്നത്തെ വർക്ക് കഴിഞ്ഞോ അല്ലെങ്കിൽ ഇനി ഇന്ന് വൈകുന്നേരം എന്താ പരിപാടി അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചോദിച്ചു നോക്കിയാൽ നിങ്ങൾ പോവാത്ത ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ് നിങ്ങൾ ഫുഡ് കഴിക്കാൻ തനിയാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഓഫീസിലുള്ള ആൾക്കാരായിട്ട് അല്ലെങ്കിൽ സ്കൂളിലുള്ള ആൾക്കാരെ ഒരു പുതിയ ഗ്യാങ്ങിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് നോക്കൂ അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടാണ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെങ്കിൽ പ്ലീസ് ഡു കണ്ടിന്യൂ ദാറ്റ് നെഗറ്റീവായിട്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെങ്കിൽ please stop that and be yourself അപ്പം നമ്മൾ മാന്യമായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മാത്രം പോരാ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചേഷ്ടകളിലൂടെയും അത് പുറത്തേക്ക് വരണം ഇനി അഥവാ ഉള്ളിൽ ഞാൻ വളരെ നീറ്റാണ് പുറമേയുള്ളത് ഇങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം പറയാം ഉള്ളിലുള്ളതേ പുറത്തേക്ക് വരുള്ളൂ ഇനി ഉള്ളിൽ എന്താണോ ഉള്ളത് അത് പുറമേ എത്ര മാന്യനായി നിന്നാലും ഒരു ദിവസം പുറത്തേക്ക് വരും അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്റ്റേ വാവ് ഗായ്സ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻസിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബൈ